വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല English cafe presents you the perfect English English cafe we present you the perfect English WhatsApp now nine six double three triple eight five seven five കലിപ്പെന്ന് വെച്ചാൽ കട്ട കലിപ്പ് ഓക്കെ കലിപ്പ് എന്ന് പറഞ്ഞാൽ കലിപ്പായിരിക്കണം അവിടെ ചെന്നിട്ട് മറ്റേ ഒലിപ്പിരി കാണിച്ചുണ്ടല്ലോ വാഹി കെട്ടിട്ട് പറയാ ചേട്ടാ അവന്മാരെപ്പോഴും ഉപദ്രവാ ചെത്തുണ്ടല്ലോ ചെത്ത് നോക്കി നോട്ടാ ആണ്ടിൽ ആണ്ടിലൊരിക്കലോ കോളേജ് വരുന്നത് അന്നും അറ്റൻഡൻസ് കിട്ടില്ല അല്ല തന്നെ നാട്ടാർ മുന്നിൽ മൊത്തം എന്നെ നാട്ടിൽ ചോദിച്ചേക്കും നിഹുമാർ മുന്നേ കൂടെ എന്നെ വില കളയും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു ഷർട്ട് എടുത്തിട്ടൂടെ ഇവിടെ വന്നതും അവളെ കണ്ടതും ഒരു നിമിത്തമല്ലേ അവൾ എനിക്കുള്ളത് തന്നെ അളിയാ എന്റെ പൊന്നു കുഞ്ഞെ പറയുന്നുണ്ടെന്ന് തോന്നരുത് ദൈവത്തെ ഓർത്തി പ്രേമത്തിലൊന്നും ചെന്ന് ചാടരുത് വീട്ടുകാർ പഠിപ്പിക്കാൻ പറ്റിരിക്കുന്നല്ലേ നാലക്ഷരം പഠിച്ച് രക്ഷപ്പെടാൻ നോക്കടാ ബോസേട്ടാ ഞാൻ വർക്കൗട്ട് ചെയ്തതിലെ ഏറ്റവും നല്ല കഥയാണ് തൻ്റെത് ഇത് നമുക്കങ്ങ് പ്രൊഡ്യൂസ് ചെയ്താലോ ഇവിടെ നീ കാര്യം സംസാരിക്കല്ലേ എന്റെ റബറടി പോലല്ല ഇത് സിനിമയാ ഒരുപാട് റിസ്ക് ഉണ്ട് എടാ നീ ഞാനും മാത്രമല്ല നമ്മുടെ കോവിലന്റെയും ഒരുമിച്ച് നടക്കില്ലേ ഇതിൽ കൂടുതൽ വേറെ എന്തോ വേണം അളിയാ പിന്നല്ല കാലം കാടും മേടും ഞങ്ങളുടെ ഭാവി എന്തെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ ഞങ്ങളുടെ ഭാവി അറിയുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ പാസ്റ്റ് ലൈഫ് അതൊന്ന് കണ്ടിട്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോവാം Kanimangalam good morning sir morning teacher എന്താ പരിപാടി ഞാൻ ഞാനൊരു ഗെയിം ഡൗൺലോഡ് ചെയ്യായിരുന്നു വെറും അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ഗെയിമിലൊക്കെ ആയിട്ട് വെറുതെ പൈസ കളയാണ് നിങ്ങൾക്കത് ഒളിംട്രൈഡിൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യായിരുന്നു ട്രേഡോ അത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണല്ലോ ട്രേഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് അതിൽ ട്രെയിനിങ് ബേസും ഉണ്ട് വളരെ ഉയർന്ന റിട്ടേൺ റേറ്റ്സും ഉണ്ട് ഓ അത് മാത്രമല്ല പ്രൊഫഷണൽസിൽ നിന്നുള്ള ട്രേഡിംഗ് സിഗ്നൽസും കിട്ടും ഈ ഫീച്ചേഴ്സ് എല്ലാം ഫ്രീ ആണ് ഞാനടക്കമുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് ഏറ്റവും ആദ്യം വന്നിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ ഒന്നാണ് ഒളിം ട്രേഡ് ആ ശരിയാ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ടീച്ചർ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഞാൻ ഓർക്കുന്നു എങ്കിൽ നമുക്കൊരു ട്രേഡ് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ആ പക്ഷെ നമുക്ക് കുറച്ച് കൂടുതൽ എമൗണ്ട് ചൂസ് ചെയ്യാം തൊണ്ണൂറ് ശതമാനം റിട്ടേൺസ് ഉള്ള ഒരു അസറ്റ് നമ്മൾ ചൂസ് ചെയ്തു ഇനി ഇരുപതിനായിരം രൂപയുടെ ട്രേഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം ആ ടീച്ചർ ഭയങ്കര കോൺഫിഡൻ്റ് ആണല്ലോ ആ കണ്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞു ഇപ്പം എൻ്റെ ബാലൻസിൽ പതിനെണ്ണായിരം രൂപ കൂടുതലുണ്ട് വാവ് ഇത് ശരിക്കും കൺവിൻസിംഗ് ആണ് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഒളിം ട്രേഡ് ഡൗൺലോഡ് ചെയ്യാൻ പോവാം എല്ലാവർക്കും എന്നെ പോലെ ട്രേഡിംഗ് ട്രൈ ചെയ്യാൻ പറ്റും ഒളിം ട്രേഡിനോട് ചേർന്ന് ബോണസ് വരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആണോ ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യൂ ഈ ലിങ്കിലൂടെ ഒരു ഡെമോ അക്കൗണ്ട് കിട്ടും അതിൽ പത്തിന് പകരം ഹൺഡ്രഡ് തൗസൻഡ് ഉണ്ടാവും ട്രെയിൻ ചെയ്ത് നോൺ സ്റ്റോപ്പായി ട്രേഡ് ചെയ്യും തേർട്ടി ക്ലാപ്പ് എന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ ഡെപ്പോസിറ്റിൽ തേർട്ടി പെർസെൻറ്റേജ് ബോണസും ഉണ്ടാവും ഓക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കോളാം ഓക്കെ പക്ഷേ എക്സ്ക്ലൂസീവ് ഓഫർ ഫോർട്ടീൻ ഡേയ്സിലേക്കേ ഉള്ളൂ പെട്ടെന്ന് ആയിക്കോട്ടെ ഓക്കെ ഞാൻ സ്റ്റാഫ് റൂമിലുണ്ടാവും ഓക്കെ ടീച്ചർ morning. അവന്മാർ ഇന്നും ലേറ്റാണ് അവന്മാർക്ക് സാറിന് ഒട്ടും പേടിയില്ല ഓഹോ അങ്ങനെയാണോ എങ്കിൽ ഈ പ്രാവശ്യം ഞാൻ പ്രിൻസിപ്പാളിന്റെ അടുത്ത് അവന്മാരെ പറ്റി കംപ്ലൈൻറ്റ് ചെയ്യും സാറേ പ്രിൻസിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പറ്റുവാണെ പി ടി സാറിനോട് പറ നാലെണ്ണം കിട്ടുമ്പോൾ അവന്മാർ പോകും ശരിയാക്കി കൊടുക്കാം കേട്ടാ എല്ലാവരും നോട്ട് കൊടുത്തേ അവന്മാർക്കിട്ടുള്ള ഏറ് നമുക്ക് കൊടുക്കാറിയാ രാവിലോട്ട് തുടങ്ങിയല്ലേ നീ വീഴ്ത്തണ്ട ഒന്നുമില്ലല്ലോ ഇലയിലെങ്കിലും ഒന്ന് കൊള്ളിക്കാവും കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ എടാ എയറൊക്കെ ഒറ്റ കീറുന്നുണ്ടല്ലോ എടാ നിനക്കെടുത്താൽ നീ പാറക്കല്ലുണ്ടല്ലോ രാജമേശ്വരിക്ക് മെയ്ക്കാൻ എടുത്തു കൊടുത്തിരുന്നെ വൈകിട്ട് മുന്നൂറ് രൂപ ആയിട്ടേ എന്നിട്ട് ഇതുവരെ പത്തിൻ്റെ പൈസ നിൻ്റെ കൈ കണ്ടിട്ടില്ലല്ലോ കൂടുതലായിട്ട് ആൾക്കാർ കല്ലെടുക്കണം അറി അതെ നീ സാർ എറിയണ്ട ഞാൻ അറിഞ്ഞോളാം നീ ആ ഏറ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച നീ എറിഞ്ഞ ആ ജോർജ് അച്ചാൻ്റെ തലയിലുണ്ടല്ലോ രണ്ട് മൂവാണ്ട മാങ്ങ പോലെ കിടക്കുന്നത് ഞാൻ കൂടി ചെല്ല് അയാൾ വെച്ചിട്ടുണ്ട് നിനക്ക് പിന്നെ നിന്ന് ചെല്ലുക കല്ലെടുക്കണം മുടിയാ എന്നാ ഞാൻ സത്യം പറയട്ടെ ഞാൻ രാവിലെ തൊട്ടെറിഞ്ഞത് വെറും ട്രയലായിരുന്നു ഇനിയാണ് മോനെ എന്റെ ഏറി കുറച്ചങ്ങോട്ട് മാറി നിന്ന് ഏറി Mm-hmm. சொன்னா சும்மாவா ஜோர்ஜேட்டன மாங்க இல்ல சக்க வரை போச சொல்லிடு முடி மாங்க தூக்கட അതുകൊണ്ട് ക്ലാസ് തിരുന്നതിന് എത്തണം എടാ സഞ്ജുൻ ടീമൊക്കെ നമുക്ക് നന്നായി പണിയുന്നുണ്ട് കേട്ടോ ടൂർണമെന്റിന് അവനെ തോപ്പിച്ച് ബാക്കി കാശടിക്കണം എന്തായാലും അടുത്ത് നമ്മുടെ വരിഞ്ഞല്ലേ അത് നമ്മൾ വിളിക്കും എടാ അവന്റെ ഫ്രണ്ട് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തോക്കൂടാ ടോണി ടൂർണമെന്റ് നമ്മളെ അടിക്കും ഈ മാങ്ങ എല്ലാം എടുത്തുണ്ടോ ബാക്കി നമുക്ക് സൈക്കിളിൽ നിന്ന് കഴിക്കാം പോട്ടെ കണ്ടത്തിലോട്ടല്ലേ താൻ നേരെ പോ ഫസ്റ്റ് കിഷോർ ഡീൽ അത് ചെയ്യാം പക്ഷെ ആ പി ടി വട്ടോളുടെ ഫ്രണ്ടിൽ ചെന്ന് ചാടിയുണ്ടല്ലോ ആദ്യം നമുക്ക് ഈ മതിൽ ചെയ്യണം എന്നിട്ടല്ലേ ഇന്നത്തേക്ക് ചാടാ അയ്യോ സാർ അയ്യോ അന്നല്ല കോറസും പാടിക്കൊണ്ട് എടാ നിന്നെയൊക്കെ എവിടെ ആയിരുന്നടാ നീയൊക്കെ എടാ നീയൊക്കെ കാരണം ഈ ക്ലാസിന്റെ മാനം പോയി എന്റെ മാനം പോയി ഈ സ്കൂളിന്റെ മാനം കൂടെ നീയൊക്കെ കളയോടാ ഈ പ്രാവശ്യം നിന്നെ ഒന്നും വെറുതെ എടുത്തില്ല നടക്കടാ അറെ എടാ നിന്നെ പോലുള്ള മൂന്നെണ്ണം ഈ ക്ലാസ്സിലുണ്ടെങ്കിൽ എനിക്ക് പ്രഷറല്ല അതിലും വലിയ അസുഖം വരും അത് മനസ്സിലായോ പക്ഷെ സാർ ചൂടാവരുത് അതെന്താ ഞാൻ ചൂടായാൽ ഞാൻ ചൂടാവും സാറ് ചൂടായ വലിയ ഭംഗിയില്ലെന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഇംഗ്ലീഷ് ടീച്ചർ ആര് പറഞ്ഞു English teacher you mean Lakshmi teacher oh yeah oh, അല്ല അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി സുലുവാരിയൊക്കെ ലക്ഷ്മി ടീച്ചറിന്റെ അവിടെ ട്യൂഷന് വന്നേ അവിടെ വെച്ച് പറഞ്ഞ എന്ത് പറഞ്ഞു കിഷോർ സാർ നല്ല ഹാൻസം കൈ ആണെന്നും സാറിന്റെ ചിരിയാണ് നല്ല ഭംഗിയാണെന്നും പറഞ്ഞു <laughs> ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിലും സത്യമേ പറയൂ പിന്നെ ഇത് സ്കൂളല്ല ആരുടെ ലക്ഷ്മി ടീച്ചറിന്റെ താജ്മഹൽ ആണെന്നൂടെ പറഞ്ഞു അല്ലേലും നിങ്ങൾ നല്ല പിള്ളേരടാ ഇനി നന്നായിട്ട് പഠിക്കണം കേട്ടോ ശരി സാറേ എ ബാച്ചിൽ ലക്ഷ്മി ടീച്ചറുണ്ട് സാറ് ചുമ്മാ നടന്നു തിരിച്ചു കാണിച്ചിട്ട് വാ ടീച്ചറിന് രാവിലെ ഒന്ന് സന്തോഷമാട്ടെ <laughs> എന്നാ പിന്നെ ഒന്ന് നടന്നേച്ച് വരാം അല്ലേ അങ്ങോട്ട് <laughs> എന്നാ നിങ്ങൾ അറ്റൻഡൻസ് ഞാൻ ഏറ്റു സഞ്ജു സുഖാന്നോടാ അല്ലെങ്കിൽ നീയേ വെറും സഞ്ജു സഞ്ജു സംസാരം നോക്കല്ലേ ഓക്കെ നിന്റെ മിഡിൽ സ്റ്റെപ്പ് ഞാൻ എറിഞ്ഞു പിടിക്കും കേട്ടോടാ ആടാ നിന്റെ അനുവാദമറിയാൻ എൻ മനം കാതോർത്തിരിപ്പു വരില്ലേ നീ വരില്ലേ ഇല്ല വരില്ല എടാ നിന്നോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഹരികൃഷ്ണൻ അടുത്ത് കളിച്ച് വരല്ലേന്ന് തക്കോ പോരെ വന്ന് കയറിയല്ലേ ഉള്ളൂ ഫസ്റ്റ് പിരീഡാ മാങ്ങ എന്തെങ്കിലും മുടിയാ മാങ്ങ ബാഗിലുണ്ട് മാങ്ങ പെടുക്കണ്ട കടുവാച്ചാക്ക വരുമ്പോഴേ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണ്ടേ ആ ശരി നാളെ വരുമ്പോൾ നീ കല്ലിപ്പ് കൊണ്ട് വരണേ നീ കൊച്ചുള്ളി മൂന്നാല് സവളം കൂടെ വേണ്ട ഈ ബാബ ഇന്നലെ വീട്ടിൽ പോയില്ലടാ ഇത്ര വാങ്ങി ഫ്രീ കൊടുക്കാം എന്തുവാ പിക്ചർ അഭി തേക്കോലപ്പായി എൻ്റെ പുറമടിച്ച് പഠിക്കാനുള്ള പരിപാടിയാണോ കാണു ഹലോ ഒക്കെ ഉണ്ടാവില്ല അവളേക്ക് ഇന്ന് മുട്ട ഒഴിച്ചു തരും രണ്ടു സഞ്ജുവിന് എടുത്താലോ എടാ മെല്ലോരുന്ന് പഠിക്കടാ അതെ എന്റെ വാപ്പ ഗൾഫിന് വലിയൊരു ടി വി കൊണ്ടുവരും വലിയൊരു ടി വലിയ ടി വി എന്ന് വെച്ചാൽ ഒരു നൂറിഞ്ചൊക്കെ ഉണ്ട് നൂറിഞ്ചോ ഒത്തിരി കുറയ്ക്കാൻ പറ്റും ഒരു എഴുപത്തഞ്ച് എഴുപതൊക്കെ നീ എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് ആ ഉണ്ടല്ലോ പിന്നെന്താ ഏടെയായിട്ട് നിനക്ക് എന്നോട് ഒരു പുച്ഛം കൂടുന്നുണ്ട് ആ ഓക്കെ അത് ശരി പടം വരയ്ക്കുമായിരുന്നു ഞാൻ കരുതി പഠിക്കാന്ന് പഠിക്കേ പോടാ ഇതോ ബി ക്ലാസ്സിലെ രമ്യ നന്നായിട്ടില്ലേ ഇതോ രമ്യോ അടച്ചോ അടച്ചോ മക്കളെ കിഷോർ സാറ് താജ്മഹൽ കാണാൻ പോയ സ്ഥിതിക്ക് ഇന്ന് ഈ പീരീഡ് വരൂല താജ്മഹൽ കാണാനോ ആ താജ്മഹൽ വരൂല എന്ന് പറഞ്ഞാൽ വരൂല അപ്പൊ നമുക്ക് ടൂർണമെന്റിൽ ബാക്കി കളിക്കാം ഓക്കെ അവന്മാരല്ലേ പറഞ്ഞേക്കണേ എന്തെങ്കിലും മുട്ടം പണി ഒപ്പിച്ചിട്ടുണ്ടാവും ചിരിക്കുക പത്തിലഞ്ച് മാർക്ക് മേടിക്കും അവളൊരു ഷോ എടി എന്തായാലും യുവട്ടൻ ടൂറിന് താജ്മഹലിൽ തന്നെ പോണം എന്ത് രസമല്ലേ കാണാൻ നീ കണ്ടിട്ടുണ്ടോ താജ്മഹൽ ആ കണ്ടിട്ടുണ്ട് ശരിക്കും കണ്ടുണ്ടോ കണ്ടിട്ടുണ്ട് സത്യം പേർക്കുലു തള്ളരുത് പാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഏതോട്ട് ഹൈര ഹൈര ഹൈര ഹൈര ഹൈര ഹൈര टिके जी താജ്മഹൽ എനക്കേ എനക്കാ നന്ദവനം എനക്കേ എനക്കാ ഹൈര ഹൈര ഹൈരപ്പ ഹൈര ഹൈര ഹൈരപ്പ സ്റ്റോപ്പ് അവിടെ സഞ്ജു പാട്ട് പാടി കൊടുക്കാൻ സമയമില്ല എണീറ്റ് പാ കളിക്കാം എടാ സഞ്ജു നീ തോക്കാൻ റെഡിയാക്കി <laughs> തോക്കില്ല മക്കളെ സഞ്ജുനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക്കി വിളയ്ക്കാൻ കൊല്ലന് പതിനാറ് പൺപെണ് കൊടുത്തവൻ ആര് നിൻ തന്താ സുലു സ്കോർ എന്താടി അറുപത്തഞ്ച് അടിച്ച നിങ്ങൾ ജയിക്കും അറുപത്തഞ്ചൊക്കെ ഞങ്ങൾ കൂട്ടുകാരടിക്കും സഞ്ജു നീ കാശിരുത്ത് എന്നാ ആദ്യം നിങ്ങൾ ജയിക്ക് ഞാൻ പറ്റണം ഏ വേണ്ട ഇത് ഞാൻ തന്നെ സെറ്റ് ആയിക്കോളാം എന്ത് ബഹളാടാ ഇത് ഒരു നോട്ടീസ് ഉണ്ട് സെന്റ് ജോസഫ് സ്കൂളിൽ പോയി തല്ലുണ്ടാക്കിയ പ്രഭു ടോണി റാഷിദ് നിങ്ങളെ മൂന്ന് പേരെയും പി ടി മാഷ് വിളിക്കുന്നുണ്ട് ആരാ സാർ വിളിക്കുന്നത് പി ടി മാഷ് പൊളി വടിയാ നിങ്ങളെല്ലാരും ഞങ്ങളുടെ ചന്തയ്ക്ക് വേണ്ടി മുട്ടപ്പായ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കൂലേ ഒന്ന് മാറി നിന്ന് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചാൽ വൺ ലാക്ക് ഡെമോ അക്കൗണ്ടിൽ കിട്ടും തേർട്ടി ക്ലാപ്പ് എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ചാൽ ഡെപ്പോസിറ്റിൽ തേർട്ടി പെർസെൻറ്റേജ് ബോണസും ഉണ്ട് അപ്പോൾ ജസ്റ്റ് ട്രേഡ് ആൻഡ് ഏൺ